ഒരെണ്ണം കൂടി എടുത്തോട്ടെ സിതാര ക്യാബിൽ ഒറ്റയ്ക്ക താങ്ക് യു പേടിച്ചുപോയല്ലോ ഞാൻ വിചാരിച്ച കാലമ്മടം ബോസ് ആയിരിക്കും ആ ഇങ്ങനെ കിളി പോയ പോലെ സ്വപ്നം കണ്ടിരുന്നാലേ അങ്ങനെയാ അല്ല ഇന്നലെ നിനക്ക് പ്രസന്റേഷൻ നീ വല്ലതും പ്രിപ്പയർ ചെയ്തോ അതൊക്കെ സെറ്റാ പ്രസന്റേഷൻ എങ്ങാനും പാളിയാ മോളെ ആ കാലമാടം ബോസേ എല്ലാരുടെ മുന്നിലിട്ട് നിന്നലക്കും ഇതെവിടെ നീ ലഡു ആ അത് നിന്റെ ക്രഷേട്ടൻ നന്നാ ഏതായിരുന്നാ ആ എന്താ വിശേഷം അയ്യോ അത് എനിക്കറിയില്ല ഇല്ല എന്തോ ആ എനിക്കും അറിയില്ല അത് നിന്റെ അടുത്ത് ചോദിച്ചേ അപ്പൊ തന്നപ്പോ നീ ചോദിച്ചില്ലേ ഇല്ല ദുരന്തം അല്ല എന്നാലും എന്തിനായിരിക്കും സ്വീറ്റ്സ് ഇനി വല്ല ബർത്ത്ഡേ വല്ലതും ആയി കാണുമോ ഏ ബർത്ത്ഡേ എന്നല്ല കൂടെ താമസിക്കുന്ന എന്റെ ബർത്ത്ഡേ എന്നാ റെഡി നിനക്ക് <laughs> ഇനി വല്ല എൻഗേജ്മെന്റും എങ്ങാനും ആയി കാണുമോ സാധാരണ ബോയ്സ് ഇതിനൊക്കെയാണ് സ്വീറ്റ്സ് കൊടുക്കാറ് എടോ ബോസ് കയറ്റിയാണ് പ്രസന്റേഷൻ റെഡിയല്ലേ ആ എടി പറയടി പിന്നില്ലേ ഈ എൻഗേജ്ഡൊക്കെ ആയ എഫ് പിയിലൊക്കെ പോസ്റ്റ് ചെയ്യില്ലേ ചെക്കന്മാർ ആ നിർബന്ധമില്ല എന്നാലും എഫ് പിയിലൊക്കെ ഇത്ര ആയിട്ടുള്ള ഒരാള് അതെ കാര്യം നമ്മൾ ഒരേ പ്രായക്കാരൊക്കെ തന്നെ എന്നാലും ഞാൻ നിനക്കൊരു ഉപദേശം തരാം ഈ ധൈര്യം ഇല്ലാത്തവർക്ക് പറഞ്ഞ പണിയല്ല പ്രേമം നീ എന്തായാലും ഒരുമാതിരി ആമ്പിളാരെ പോലെ സംസാരിക്കുന്നേ പിന്നല്ലാതെ ഏട്ട് മാസമായില്ലേ നീ അവന്റെ പുറകെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് വായ നോക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എത്ര കാലം കൊണ്ട് പറയാം അവനെ പോയി പ്രപ്പോസ് ചെയ്യാൻ ഇതുവരെ വല്ല നടന്നാ പറ്റണ്ടേ അതാ പറഞ്ഞ് പേടിത്തോണവർക്ക് പറഞ്ഞ പണിയല്ലാന്ന് പിന്നെ പ്ലസ് ടുവിൽ പണ്ട് നിനക്ക് അഖിലിനെ ഇഷ്ടമായിരുന്നല്ലോ എന്നിട്ട് നീ പ്രപ്പോസ് ചെയ്തോ അത് അതിന് എനിക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ എന്റെ കാര്യം വിട് നിന്റെ ശരിക്കുള്ള മെയിൻ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ നിനക്കേ നിനക്ക് മറ്റേതാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നീ ഒരു നാട്ടിൻ പുറത്തുകാരിയാണ് ഗൂഗിൾ മാപ്പ് പോലും കാണാത്ത സ്ഥലത്ത് നിന്ന് വന്നവളാണ് അവനാണെങ്കിൽ ഒടുക്കത്തെ ലുക്കും പോരാത്തന് പൂത്ത കാശും ഇതൊക്കെയല്ലേ നിന്റെ മെയിൻ പ്രശ്നം പിന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് ചോമ്പാല അടിച്ചു നോക്ക് ആ നീ അത് വിട്ടേ നമുക്കേ കല്യാൺ സിൽസ് പോയാലോ അവിടെ ഇപ്പോൾ ആടി സെയിൽസ് അടക്കുക ഇപ്പൊ പോയാൽ ഡബിൾ വായി നോക്കാം പട്ടി നീ നോക്കിക്കോ നാളെ ഞാൻ കാണിച്ചു തരാം ആ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് നാളെ എനിക്കൊരു റണ്ണിങ് ഷൂസും ട്രാക്ക് സ്യൂട്ടും വേണം ഏ നാളെ എനിക്ക് രാവിലെ എഴുന്നേക്കണം നീയും എഴുന്നേക്കണം എന്തിനാ അതൊക്കെ ഉണ്ട് അവധി ദിവസമായാലും ജോഗിങ്ങിന് മുടക്കൊന്നുമില്ല അല്ലേ ആ സിത്താരയോ ഈ വഴി കാണാറില്ലല്ലോ എന്നും വരാറുണ്ടോ ഏയ് ഇന്നാ ഫസ്റ്റ് ചുമ്മാ ഹെൽത്തൊക്കെ ഒന്ന് സെറ്റ് ആക്കണം നല്ലതാ ഒറ്റക്കേ ഉള്ളോ കൂട്ടുകാർ വന്നില്ലേ ആ ഓടിത്താർക്കും ഇന്നലെ ഡയലോഗ് അടിച്ച് കിടന്ന എന്നിട്ട് നല്ല ഉറക്ക മടിച്ച് ആ ഒന്നും പറയണ്ടടി അവൾ രാവിലെ തന്നെ എനിക്കൊരു പോസ്റ്റ് തന്നതാ അല്ല അങ്ങനെയൊന്നുമില്ല ചെറിയൊരു സ്റ്റോക്കിങ്ങിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയതാ അല്ല അരുൺ ഇന്നലെ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്താ കാര്യം നിനക്കറിയോ പറയാൻ മറന്നേ താങ്ക്സ് ഫോർ ദ സ്വീറ്റ്സ് ഇന്നലെ കാണാൻ പറ്റില്ലായിരുന്നു മൈ പ്ലഷർ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഓ അരുണിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഹൈ ബർത്ത്ഡേ സ്വീറ്റ്സ് കൊടുക്കാൻ എന്താ എൽപി പി സ്കൂളോ പിന്നെന്താ എൻഗേജ്മെന്റ് അല്ലയോ ഏയ് എൻഗേജ്മെന്റും കല്യാണ പരിപാടികളൊന്നും അല്ലടോ അതൊന്നും എന്തായാലും നിയർ ഫ്യൂച്ചറിൽ ഇല്ല ആദ്യം കരിയർ ഒന്ന് സെറ്റ് ആക്കണം പിന്നെ ലൈഫിൽ കുറച്ച് ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനുണ്ട് ഓ നൈസ് പിന്നെന്തിനായിരുന്നു sweets I got promoted wow congrats regional technical manager നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഓ ഗ്രേറ്റ് എന്നിട്ടാണോ താനല്ല ലഡുലോ ഒതുക്കിയേ ഞാൻ കൊള്ളാലോ ആക്ച്വലി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്നെന്ന് പറഞ്ഞാൽ കുറച്ചാളായിട്ട് ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം പെട്ടെന്ന് സെറ്റായി കൂൾ അരുൺ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാ എടുത്തോ കുഴപ്പമില്ല വീണയാ എന്നെ കാണാത്തോണ്ട് വിളിക്കുന്നതാവും എന്തായാലും എടുത്തോളൂ എന്തെങ്കിലും അർജന്റ് മാറ്റർ ആണെങ്കിലോ ഒരു മിനിറ്റ് ഓക്കെ എന്താ എടി എടി നീ ഒന്നും പറയാൻ നിക്കല്ലേ അവനെ പ്രൊമോഷൻ കിട്ടി യു കെയിലേക്ക് പോവാൻ നിൽക്കുക അതിന്റെ ചെലവായിരുന്നു ഇന്നലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇല്ല ഞാൻ പിന്നെ വിളിക്കാം അരുണിന് എങ്ങോട്ടേക്കായിരുന്നു പ്രൊമോഷൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മാഞ്ചസ്റ്റർ യു കെ അതെ പെട്ടെന്ന് യു കെയിലാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അത് ശരി സിദ്ധാരക്ക് അറിയോ I always wanted to settle there ഇതൊരു ഡ്രീം ഓപ്പർച്യൂണിറ്റി ആണ് സോ എപ്പോഴാ പോവാ ഡേറ്റ് കൺഫേം ആയില്ല ബട്ട് വൺ വീക്കിനുള്ളിൽ ഉണ്ടാവും അതിനു മുന്നേ കുറേ പണികൾ ചെയ്യാനുണ്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ മിക്കവാറും ഇവിടുന്ന് പോകും ടു ഡേയ്സ് ഞാൻ ലീവായിരിക്കും എനിക്ക് നാട്ടിൽ പോയിട്ട് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു സിത്താരയുടെ വീട് എവിടെയായിരുന്നു വടകര കുറച്ച് ഉള്ളിലേക്ക് ഓ ഓക്കെ എടോ ഒപ്പം നമ്മളിനി കാണില്ലല്ലേ നല്ല ബെസ്റ്റ് ടൈമല്ല ജോഗിങ്ങിന് വരാൻ തോന്നി താ പുറത്തോട്ടൊന്നും നോക്കുന്നില്ലേ താ യു കെയിലോട്ട് വാ നമുക്ക് അവിടെ വെച്ച് കാണാം കോളേജിൽ പഠിക്കുമ്പം ഒരു മൂന്ന് ദിവസം പണ്ട് കൂർഗ് കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നു അതാണ് എൻ്റെ മാക്സിമം തനിക്കെന്തോ പറയാനുണ്ടായിരുന്നില്ലേ ഓ അതോ അത് ഞാൻ മറന്നുപോയി എന്തോ ഒരു കോമഡി ആയിരുന്നു ഓക്കെ അപ്പോൾ പോട്ടിടോ ഓൾ ദി ബെസ്റ്റ് അവളൊരു പടത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടൈറ്റിൽ മിസ്സായി പോയാലും അവളെന്നെ കൊന്നാളി കൊന്നുകളി ഓക്കെ പറയാൻ വന്നിട്ട് മറന്നു പോയൊരു കോമഡി ഇല്ലേ അതിപ്പോ ഓർമ്മ വന്നു ഇത് പറയാൻ പറ്റിയ സിറ്റുവേഷൻ ഇതാണോന്ന് എനിക്കറിയില്ല ഇതിൽ നല്ലൊരു സമയം എനിക്ക് കിട്ടിയില്ലെങ്കിലോ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നല്ലോ ഐ മീൻ ഇഷ്ടമാണ് എന്റെ ഇൻസെക്യൂരിറ്റീസ് കാരണം ഇത്രയും കാലം ഇത് പറയാൻ പറ്റിയില്ല അയ്യോ താനതോർത്ത് ഒന്നും അടിക്കണ്ട തന്നെ കുഴപ്പത്തിലാക്കാനൊന്നുമില്ല ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ലൈഫ് ലോങ് ചിലപ്പോൾ ഇതന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പറയേണ്ടിയിരുന്നില്ലെന്ന് ഓർത്ത് ഞാൻ തന്നെ റിഗ്രറ്റ് അടിക്കും എന്നാലും സാരമില്ല ഇപ്പോൾ ഒരു സമാധാനമുണ്ട് പോട്ടെ അതെ അവിടെ എത്തിയിട്ട് വെള്ളക്കാരി ഗേൾഫ്രണ്ടിനോട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടണേ ഞാൻ ലൈക്ക് അടിക്കും